ഈ വെള്ളീച്ച കാണും നോക്കിയാൽ നമ്മുടെ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രൂണിങ് നടത്തിയ ഒരു വഴുതനയാണ് ഇതിനകത്തൊന്നും ഒരു പ്രശ്നവും ഇതുവരെ വന്നിട്ടില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരിക്കലാണെങ്കിൽ നമ്മളുടെ വേപ്പെണ്ണ എമൽഷൻ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇതിന് നമ്മുടെ ഈ വഴുതിനയ്ക്ക് അങ്ങനെ പ്രശ്നം വഴുതിനെന്നല്ല ഇവിടെയുള്ള പല സാധനങ്ങൾക്കും അങ്ങനെ വരാറില്ല പക്ഷേ ചിലതിന് നമ്മൾ നോക്കിയിരിക്കുമ്പോഴാണ് അത് വിട്ടുപോകുന്ന സാധനങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട് ഇത് നമ്മൾ പ്രൂൺ ചെയ്താണ് അതിനെല്ലാം പൂ വരുന്നുണ്ട് അപ്പോൾ അതിനി കായാകാനുള്ള ഒരു രീതിയിലേക്ക് മാറുകയാണ് അപ്പോൾ നമുക്ക് ഈ കീടനാശിനി അല്ലെങ്കിൽ മണ്ണെണ്ണ കൊണ്ട് എങ്ങനെ നമുക്ക് ഈ വെള്ളീച്ചയെ ഒഴിവാക്കാം എന്നുള്ളത് നമുക്കിപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് നമ്മുടെ മണ്ണെണ്ണ കൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്ക് ആദ്യമായിട്ട് മണ്ണെണ്ണ ഒരു ലിറ്ററിന് ഒരു എം എൽ എന്നുള്ള കണക്കിന് മതി അത് കൂടുതലായി പോകരുത് ഒരു ലിറ്ററിന് ഒരു എം എൽ എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുക ഞാനിപ്പോൾ മൂന്ന് ലിറ്ററിൻ്റെതാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് മൂന്ന് ലിറ്റർ മൂന്ന് എം എൽ മൂന്ന് മില്ലി മാത്രമേ എടുക്കാവുള്ളൂ ഇത് നമുക്കറിയാം ഇത് മണ്ണെണ്ണയാണ് കൂടുതലായി കഴിഞ്ഞാൽ പ്രശ്നവുമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മൂന്ന് എം എൽ നമ്മൾ കറക്റ്റായിട്ട് ഇത് നമ്മളെടുക്കുക അപ്പോൾ മൂന്ന് എം എൽ കറക്റ്റായിട്ട് എടുക്കുക ഇതിപ്പോൾ രണ്ട് എം എൽ ആണ് ഞാനിപ്പോൾ രണ്ട് എം എൽ ചാടി ഇപ്പോൾ രണ്ട് എം എൽ കറക്റ്റായിട്ട് പറഞ്ഞ പോലെ അത് പോകാത്ത രീതിയിൽ രണ്ട് എം എൽ കറക്റ്റായിട്ട് എടുത്തു ഇനി ഒരു എം എല്ലും കൂടെ എടുക്കുക അപ്പോൾ ഇതൊരിക്കലും പോരുത് കൂടിപ്പോയാൽ കരിഞ്ഞു പോവും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ കുറ്റം പറയരുത് സംഭവം അടിപൊളിയാണ് ഇതിനകത്തേക്ക് നമുക്ക് ഒരു പത്ത് എം എൽ നമ്മുടെ സോ ലിക്വിഡ് സോപ്പ് നമുക്ക് ചേർക്കാം അത് ഏത് സോപ്പാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രില്ലോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ ഏതാണെങ്കിലും ഉപയോഗ കുഴപ്പമില്ല മുളത്താട വെള്ളം താട ബാക്കി ഇതിനകത്തേക്ക് പത്ത് എം എൽ നമ്മൾ സോപ്പ് ലിക്വിഡ് സോപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക ഇതിപ്പം അഞ്ച് എം എൽ ആണ് ഇത് പത്ത് എം എൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കണ്ട സോപ്പും മണ്ണെണ്ണയും കൂടെ ചേർന്നപ്പോഴുള്ള കളർ കണ്ടോ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക കാരണം മണ്ണെണ്ണ വെള്ളത്തിൽ അലിയാൻ വേണ്ടിയാണ് നമ്മൾ ഇത് സോപ്പുമായിട്ട് അലിയിച്ചെടുക്കുന്നത് എന്നാൽ മാത്രമേ മണ്ണെണ്ണ സോ ഈ വെള്ളവുമായിട്ട് മിക്സ് ആകത്തുള്ളൂ അല്ലെങ്കിൽ നമുക്കറിയാം മണ്ണെണ്ണ പൊങ്ങി കിടക്കും ദേ ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ മണ്ണെണ്ണ സോപ്പ് ലായനി നമുക്ക് നമ്മുടെ ഈ പമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ മൂന്ന് എം എൽ ആണ് എടുത്തിരിക്കുന്നത് അത് പ്രത്യേകം മറന്നു പോകരുത് മൂന്ന് എം എല്ലിന് മൂന്ന് ലിറ്റർ വെള്ളമാണ് അപ്പോൾ ഇതിപ്പോൾ രണ്ട് ലിറ്ററാണ് ഒരിക്കലും വെള്ളം കുറഞ്ഞു പോകരുത് മണ്ണെണ്ണയുടെ അളവ് അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ സോ വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കുറയരുത് നോക്കി ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മണ്ണില കൃഷി ചെയ്തിരുന്നു അതിൻ്റെ കൃഷിയാണ് ഇത് കണ്ട നോക്കിയേ മണ്ണൊന്നുമില്ല നമ്മൾ വെച്ചതുപോലെയുള്ള ചെടിയെല്ലാം നല്ല അടിപൊളിയായിട്ട് കിളത്ത് വരുന്നു അതുപോലെ തന്നെ അതിനകത്ത് ചെറിയ പൂ ആകാനുള്ള സമയമായി ഇതും കണ്ട നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാം നന്നായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോഴാണ് ഇന്ന് കണ്ടത് ഇത് താഴ്വശത്ത് വെള്ളിയിച്ച് ഇരിക്കുന്നു നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇവനെ മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു അറിവുമില്ല അങ്ങനൊരു സാധനം ഉണ്ടെന്ന് പക്ഷേ ഇത് നോക്കുമ്പോഴത്തേക്കാണ് അറിയുന്നത് ഇങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് ഇതിനാണ് നമുക്ക് ആദ്യം അടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇതിന് അടിച്ചു കൊടുക്കാം നന്നായിട്ട് ഇതിനെ ഒന്ന് സ്പ്രേ ചെയ്യുക ഈ അടിയിലെല്ലാം നന്നായിട്ട് എത്തത്തക്ക രീതിയിൽ വേണം സ്പ്രേ ചെയ്യാനായിട്ട് കേട്ടോ നന്നായിട്ട് എല്ലായിടും എത്തത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്യുക ഈ സ്പ്രേയർ ആകുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് കേട്ടോ കംപ്ലീറ്റ് ഇതിൻ്റെ അടിയിലെല്ലാം ഏത് ഇലയുടെ അടിയിലേക്ക് ഇത് എത്തിക്കോളും പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഉച്ച കഴിഞ്ഞ് ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ അത് വൈകുന്നേരം രാത്രിയിലൊക്കെ അത് ഈ മരുന്ന് ഇതിനകത്ത് നിൽക്കുന്നുണ്ടാവും നമ്മുടെ വഴുതനങ്ങയ്ക്കും ഒക്കെ ഇത് നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ വെണ്ട വഴുതന തക്കാളി എല്ലാത്തിനും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ തക്കാളിക്കൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ ഇലയൊക്കെ വളരെ ലോലമാണ് അപ്പോൾ അതുകൊണ്ട് അത് ഇല കരിഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിച്ചോണം ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു ചെടിക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് ഇതിൻ്റെ ഫലം നല്ലതാണ് പക്ഷേ അതിനനുസരിച്ച് നമ്മൾ ശ്രദ്ധിച്ചല്ല എങ്കിൽ അത് പ്രശ്നം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ പച്ചത്തുള്ളനുമൊക്കെ ഇത് പൊയ്ക്കോളും ഈ മണം വന്നു കഴിഞ്ഞാൽ തന്നെ മറ്റ് കീടങ്ങളൊന്നും ഇതിനകത്തേക്ക് വരില്ല അപ്പോൾ വൈകുന്നേരം ഒരു നാല് മണി കഴിയുമ്പോൾ അടിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം അതിൻ്റെ ഇലയുടെ മേളിൽ വീഴാനായിട്ട് വരരുത് മഴയോ അങ്ങനെയുള്ള സമയത്ത് ഇത് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇത്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 അതിപ്പം ഈയൊരു ലെവലായി ബീട്രൂട്ട് നട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ നോക്കിയാൽ നമ്മുടെ പഴയ ബീട്രൂട്ട് ഇത്രയൊക്കെ ആയി എന്തായാലും നോക്കാം നമുക്ക് ബീറ്റ്റൂട്ട് എവിടം വരെ ആകുമെന്നുള്ളത് നമുക്ക് നോക്കാം ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ ഓരോ വീഡിയോയിലും ഇടുന്നുണ്ട്